ഗൈസ് വെൽക്കം ബാക്ക് അപ്പോ എത്ര പെട്ടെന്ന് അതല്ല വീഡിയോ സാധാരണ ഒരു വർഷം കഴിയുമ്പോൾ firstly happy new year happy new year new year celebration എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിരുന്നു വിചാരിക്കുന്നു ഞങ്ങളപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെയാണ് സെലിബ്രേറ്റ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ അതിനെ പറ്റിയിട്ടുള്ളതാണ് ആൻഡ് ഞങ്ങൾ രണ്ടുപേരും അതിനെ പറ്റിയിട്ട് കുറച്ചും കൂടി ബാക്ക് സ്റ്റോറി പറയാനായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് കുറച്ചും കൂടി ഭാഗം എക്സ്പ്ലെയിൻ ചെയ്യാൻ പിന്നെ ചേട്ടൻ ചേട്ടന്റെ മാജിക് ട്രിക്സ് വെച്ച് ഇച്ചിരി ഷൈൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് കുഴപ്പമില്ല ആദ്യം തന്നെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയി തുടങ്ങിക്കോ അപ്പൊ ആ വീഡിയോ പോയി കാണാം അപ്പൊ ആദ്യം തന്നെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഉണ്ട് ദിസ് ഇസ് തങ്കു ഒക്കെ അതില്ല ദിസ് എപ്പോഴും കൺഫ്യൂഷൻ ആവും ആരതി ഇത് അതുല്യ കെ മീനു ഇത് സിയ അല്ലെങ്കിൽ സിയ ഇത് ഷോൺ പിന്നെ ഇതൊരു മണ്ടൻ ഇതൊരു സുന്ദരൻ this is the K of okay എന്തായിരുന്നു I know all about it. This is Jama and Alazara. Alice in Wonderland ഞാൻ കുറച്ച് റീസൺസ് പറയാൻ പോവാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു മജീഷ്യന്റെ കൂടെ കാർഡ്സ് കളിക്കരുതെന്നുള്ളത് ഓക്കെ അപ്പൊ ഒരു റീസൺ വെച്ചാൽ കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇതാണെങ്കിൽ ഞാൻ ഇടയിൽ കൂടെ ഷഫിൾ ചെയ്യാൻ പോണ് and this is an natural shuffle ഇതിന്റെ പേര് ഫാറോ ഷഫിൾ എന്നാണ് ഫാറോ oh, ഇത് നോക്ക് കാച്ച ഇടയിൽ കൂടെ പോകുന്നു പക്ഷെ ഇതിപ്പോ എങ്ങനെയാണ് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് one reason why you should never play ഈ കാർഡ്സ് വിത്ത് മജീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അയാൾക്ക് എപ്പോഴും ഓ നാലെണ്ണം ഒരേതായിട്ടുള്ളതിന്റെ കട്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ നേരത്തെ ആണെങ്കിൽ ഒരെണ്ണം തിരിച്ചും മറ്റേ രീതിയിലായിട്ടല്ലേ ഷഫിൾ ചെയ്തത് അപ്പൊ എല്ലാം മെസ്സായിട്ടല്ലേ പിരിക്കണത് കാർഡ്സ് പക്ഷെ എന്നാലും നിൽക്കാൻ പറ്റും ഇപ്പൊ ഞാൻ കട്ട് ചെയ്യാം ഒരു പ്രാവശ്യം കട്ട് ചെയ്യാം ഓക്കെ ഇത് ഒരു പ്രാവശ്യം കട്ട് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല continue continue nothing nothing absolutely nothing ഒന്നും പറ്റില്ല ഒന്നുമില്ല ഇപ്പൊ ഞാൻ മൂന്ന് കട്ടിട്ടുണ്ട് ആദ്യത്തെ ഏസിനെ കണ്ടുപിടിച്ചു അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങള് ഓക്കെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ട് കൈ ഹൈഡ് അല്ലേ മിസ്റ്റർ അപ്പൊ അത്ര എളുപ്പത്തിലാണ് ഒരു മജീഷ്യന് ഓരോ ഏസുകൾ ഇങ്ങനെ കിട്ടണത് ഇപ്പൊ ഞാൻ ആ കാർഡ് തിരിച്ചിട്ട് ഞാൻ അത് ഇങ്ങോട്ട് വെക്കാണ് ഓക്കെ ഇവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ ഒന്നും കൂടി ഞാൻ കട്ട് ചെയ്യാം ഓക്കെ കാരണം ഇത് അത്രയും എളുപ്പമാണ് ഒരു മെഡിഷൻ അത് ചിന്തിച്ചാ മതി അതിനെ പറ്റി അപ്പോഴേക്കും <laughs> ഒന്ന് കട്ട് ചെയ്യുക രണ്ടാമത്തത് കട്ട് ചെയ്യുക ആൻഡ് മൂന്നാമത്തത് ഓ നോക്ക് അടുത്തത് പക്ഷേ ഇനിയുണ്ട് രണ്ട് ഏസുകൾ ബാക്കി പക്ഷെ ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്ത് എഫേർട്ട്ലെസ് ഇതിലായിട്ടാണ് ഞാൻ ഓരോ ഏസുകൾക്ക് ഇപ്പൊ തന്നെ കട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് ഏസ് ആക്കി ഡിഫറെന്റ് ആക്കി അല്ല ഞാൻ ടു ഏസസ് ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഒന്നും കൂടി ഇത് ഇതേപോലെ പറ്റുമെന്ന് നോക്കി നോക്കാം ഇത് ചില സമയത്തൊക്കെ ഇത് ലക്ക് കിട്ടുന്നതായിരിക്കും ആൾക്കാർ പറയാം പക്ഷേ ഇത് ലക്ക് മാത്രമല്ല ഇപ്പൊ ഒരു കട്ട് രണ്ടാമത്തെ കട്ട് മൂന്നാമത്തെ മൂന്നാമത്തെ കട്ട് കട്ട് ഇതേ നമുക്ക് വേറെ റേസും വന്നു ഇവിടെ പക്ഷെ ഞാൻ ഇതിനെ കൗണ്ട് ചെയ്യണില്ല എനിക്ക് കുറച്ചും കൂടി ഒരു ചാലഞ്ച് ആവാൻ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഈ ഏസിനെ ഇപ്പം കൗണ്ട് ചെയ്യാതെ ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കാൻ നോക്കാം ഓക്കെ അപ്പോഴാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി കട്ട് ചെയ്യാം കട്ട് ചെയ്യാം ഞാൻ തിരിച്ചു ഓ കാണ് കാണ് അപ്പൊ ഇതിപ്പോ ഒരു കിങ് അല്ലേ what would be your reaction if I could turn it into an ace എനിക്കത് പറ്റില്ല <laughs> പക്ഷേ എനിക്ക് ഈ മൂന്നെണ്ണം കിങ്സ് ആക്കാൻ പറ്റും <gasps> ഞാൻ ഈ കാർഡ് സ്പ്രെഡ് ചെയ്യുമ്പോൾ കണ്ട എല്ലാം ഞാൻ നേരത്തെ മെസ്സാക്കിയത് എല്ലാം കറക്റ്റ് നോർമലായി വന്നു ആൻഡ് അതും പോലെ കഴിഞ്ഞിട്ട് ഇപ്പൊ നോക്ക് ഇതിൽ കൂടെ പോവാണെങ്കിൽ നാല് കാർഡ്സ് മാത്രം Let's go hear some. കോംസ് ായി നേര് ചികയുന്ന ഞാനാണു ഭ്രാന്തൻ മുഖമുരുകുന്ന ഞാനാണു മൂടൻ പാട്ട് പാടും അമേസിങ് സിനിമ അമേസിങ് ഞങ്ങളാണെങ്കിലും മുമ്പും കേട്ടിട്ടുണ്ട് സിനിമകൾ കവിത പാടുന്നത് പക്ഷെ ഇപ്പോഴാണെങ്കിൽ ചേട്ടന്റെ മാജിക്കിൽ മുഴുകിപ്പോയി അപ്പൊ അവിടെ കുടുങ്ങിയിട്ട് ഇതൊന്നും കേൾക്കാൻ പറ്റിയില്ല അപ്പൊ സോറി സിനിമകൾ എച്ചിന് നേരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും പക്ഷെ എന്നാലും നല്ലതായിരുന്നു അമേസിങ് അപ്പൊ ഇനി അടുത്തത് ഷോൺ ചേട്ടന്റെ ഒരു പാട്ടാണ് ഡ്രാഗ് മീ ഡോൺ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഷോൺ ചേട്ടന്റെ ഇത്രയ്ക്കൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇന്നലെ എന്ന് വെച്ചാൽ ന്യൂ ഇയറിന്റെ അന്നാണ് ഈ ഫ്രണ്ടിനെ കിട്ടിയുള്ളത് അപ്പൊ നമുക്ക് അത് കേട്ടിട്ട് Baby, your mom. I didn't have you, so what you have left? The shadow of a man can never be his best. If I didn't have you, I'd never see the sun. Taught me how to be someone. Yeah, all my life you stood by me. But no one else was ever behind me. All these lights, they can blind me. With your love, nobody can drag me down. Nobody, nobody, nobody can drag me down. Nobody, nobody, nobody can drag me down. I gotta. ബാക്കി നല്ല പാട്ടായിരുന്നു ഷോൺ അപ്പോ ഈ അടുത്തത് തങ്കുവിൻ്റെ വക ഒരു ആണ് കൂടുതലൊന്നും ഞങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല കാരണം കോപ്പിറൈറ്റും അങ്ങനത്തെ ഇതും പിന്നെ ഒരു സമയം ഇതാക്കുന്നതുകൊണ്ട് പക്ഷെ ഇത് നിങ്ങൾ കണ്ടോക്ക് കേട്ടത് ഒരു നല്ല കലിയും പാട്ടും നല്ല ഡാൻസും ഒക്കെ ആയിട്ടായിരുന്നു ഇനി ഇതിന്റെ സെയിം ഒരു കോമഡി വേർഷൻ കേട്ടാലോ hmm. നമുക്ക് സേറേനെ വിളിക്കാം അപ്പൊ സേറ വെസ്റ്റേണോ ക്ലാസിക്കലോ മിക്സ് Thank you. <laughs> ഇത് പിന്നെ പോവാതെ മാസ്റ്റർ പീസ് അല്ലേ വൺ അപ്പൊ ഇനി സേറിന്റെ ചേച്ചി സിയ ഒരു പാട്ട് പറയാം oh, പാടാൻ പോവാ ഓക്കെ നമുക്കപ്പോ those to the ones here today Those to the ones that you lost on the way, cause the drinks bring back all the memories. And the memories bring back, memories bring back you. Do do do do do do. Do do do do do do do. Do do do do do do do. Memories bring back, memories bring back you. Very good! That was really good. Apple. ഇനി അടുത്തത് അതുല്യ ചേച്ചിന്റെ ഡാൻസ് ആണ് ഞങ്ങൾക്ക് എല്ലാവരുടെയും കുറച്ച് മാത്രമേ ഇടാൻ പറ്റുള്ളൂ കാരണം ഒരു ടൈം ലിമിറ്റ് വെക്കാനും പിന്നെ കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ വരാതിരിക്കാനും അതുകൊണ്ട് എല്ലാവരുടെയും കുറച്ചായിട്ട് ഇട്ടിട്ടുള്ളൂ ഇതും കുറച്ചാണ് പക്ഷെ ഉള്ള ഭാഗം നല്ല ബ്രില്യന്റ് ആണ് കണ്ടോക്ക് ഞങ്ങളുടെ ആഘോഷം ഒരു മിനിറ്റ് ഇതിന്റെ നമ്മൾ ഒരാളെ മിസ് ചെയ്യണില്ലേ നീ എന്നെ ചെയ്തത് ചേട്ടൻ എന്തപ്പോ ചെയ്തേ ഞാൻ മാജിക് കാട്ടിയില്ലേ നീ എന്ത് ചെയ്തേ ആ ഞാൻ പാട്ട് പാടി ആ ഞാൻ പാട്ട് പാടി അപ്പൊ നമുക്ക് ആ think your love would be too much. okay, And you're left in the dust. I look so stuck by you. You're the sunflower. Okay അതിന് നീ മാത്രല്ല ഞാനും പാടിയുണ്ട് പിന്നെ ബാക്കി ഷോണും പാടിയുണ്ട് അപ്പൊ ഞാൻ പാടി ഞാൻ ഞാൻ നിന്റെ വോയിസ് അതിൽ ഞാൻ കുഞ്ഞിതാണ് ഞാൻ One eternity later. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പാടി എല്ലാമായി അപ്പൊ അതിങ്ങനെയായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇതിൽ ഫുള്ള് ഇതില്ല പിന്നെ ഒരു കാര്യമുണ്ട് ഈ സിന്നു അങ്കിളുടെ കൂടെ മാജിക് ചെയ്യാൻ പറഞ്ഞ നടക്കണ കാര്യല്ല മക്കളെ അതുകൊണ്ട് ഞാൻ കുറെ കഷ്ടപ്പെട്ടു ഒന്ന് ഇംപ്രസ് ചെയ്യാം പക്ഷെ ഇംപ്രസ് ചെയ്തു അത് കുറച്ച് നീട്ടുള്ളതുകൊണ്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം പിന്നെ ഈ കാണിച്ച മാജിക്കിനൊക്കെ റിവീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തതാണ് ആരല്ല ഇക്കയ്യ പോണ സത്യം Get us to 1 million likes and we will do it. Okay uh, uh, ഞങ്ങൾക്ക് ഈ വീഡിയോയിൽ ഒരു ലൈക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ വീഡിയോ ഇടുന്നതായിരിക്കും ഒരു ലൈക്ക് മതി അത്ര ചോദിച്ചു കിട്ടോ അച്ഛനമ്മയിലേ ആ അച്ഛനമ്മയിലേക്ക് ചെയ്തോളൂ ഓക്കെ കം കം അപ്പൊ ആ വീഡിയോ ഞങ്ങൾ പാർട്ട് ത്രീ അപ്പൊ റിവ്യൂ വേണോ വേണ്ടോന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇടും ഞങ്ങൾ ഇട്ടിരിക്കും അതാണ് ഞങ്ങൾ അപ്പൊ അതോടൊക്കെ ഈ വീഡിയോ എൻഡ് ചെയ്യാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ ഇനി കുറച്ച് ഒന്നുകൂടി ഇത്രയും നല്ല എഡിറ്റിങ് ഇനി അതാ വരെ കിട്ടിയില്ലെങ്കിൽ ഓക്കെ ഓക്കെ അങ്ങോട്ടിട്ട് ത്രീ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇനി നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഒന്നും കൂടി ഒരു കട്ട് ചെയ്തിട്ട് അപ്പൊ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് Okay. 谁的？别打。